അസ്തുത്രൈലോക്യദീപായ ഭക്താഭിമതദായിനേ സമസ്ത വിദ്യാനിർമാണ കവയേ രവയേ നമ അമരീ കബരീ ഭാര ഭ്രമരീമുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീ ചരണപങ്കജം എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സൂര്യൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പ്രതിപാദിച്ചു ആ ശ്ലോകത്തിൽ ഉത്തരാർദ്ധത്തിൽ പറയപ്പെട്ട ചന്ദ്രസ്വരൂപത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചെല്ലാം മധുപിംഗളദൃക് ചതുരസ്രതനു പിത്തപ്രകൃതി സവിതാൽപകജ തനുർവൃത്ത തനുർബഹുവാതകഭ പ്രാജ്ഞശ്ച ശശി മൃദുവാക് ശുഭദൃക്ക് പൂർവാർത്ഥത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഉത്തരാർത്ഥത്തെ വീണ്ടും പറയുന്നു തനുർവൃത്ത തനുർ ബഹുവാതകഭ പ്രാജ്ഞശ്ച ശശി മൃദുവാക്ക് ശുഭദൃക്ക് അർത്ഥത്തെ പറയാം തനു തനുഹു രണ്ട് പ്രാവശ്യം തനു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതിൽ ആദ്യം പറഞ്ഞ തനു എന്നുള്ളതിൻ്റെ അർത്ഥം ലഘു എന്നാണ് വളരെ ചെറുത് എന്നുള്ള അർത്ഥത്തെ കാണിക്കുന്നതാണ് സ്വല്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ എന്ന് പറയപ്പെട്ട ഹോരാചാര്യർ ഒരു വാക്ക് രണ്ട് പ്രാവശ്യം ഇവിടെ ഒരിക്കലും പറയില്ല അപ്പോൾ ആദ്യത്തെ തനു എന്നുള്ളതിൻ്റെ അർത്ഥം ലഘു എന്നുള്ളതാണ് വളരെ ചെറുതും വൃത്തതനുഹു വൃത്തത്തോടു കൂടിയ ശരീരത്തോട് ശരീരമുള്ളവനും വൃത്തം എന്ന് പറഞ്ഞാൽ മിതി വൃത്തം എന്ന വട്ടത്തിലുള്ളത് എന്നർത്ഥമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുതും വൃത്തരൂപത്തിലുമുള്ളതായ ശരീരത്തോട് കൂടിയവനാണ് ചന്ദ്രൻ നമ്മൾ പറയില്ലേ വലിപ്പം കുറഞ്ഞ് ഉരുണ്ടിട്ടുള്ളൊരു പ്രകൃതമാണ് എന്ന് പറയില്ലേ അതാണ് ആ ചന്ദ്രൻ്റെ സ്വഭാവം ബഹുവാതകഭ ബഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ടുള്ളത് എന്നുള്ള അർത്ഥം അധികമായ വാതകഭ പ്രകൃതിയോട് കൂടിയവനായിരിക്കും വാദാധിക്യവും കഭാധിക്യവും ഉള്ള വ്യക്തിയായിരിക്കുന്ന അർത്ഥം രോഗപ്രശ്ന വിഷയങ്ങളിലെല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ടതായ രോഗം ആണെങ്കിൽ കഭവാദ ജന്യങ്ങളായ രോഗങ്ങളെക്കുറിച്ചാണ് പറയേണ്ടതെന്നർത്ഥം പ്രാജ്ഞശ്ച ശശി പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലവിത്ത് പ്രാജ്ഞ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ത്രികാലവിത്താണ് മൂന്ന് കാലത്തെക്കുറിച്ചും അറിവുള്ളവനാണ് അപ്പോൾ ഒരു ത്രികാലജ്ഞാനി ആയിരിക്കും ചന്ദ്ര സ്വരൂപത്തിൽ അന്തർലീനമായിട്ട് നിലനിൽക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏത് കാലത്തെക്കുറിച്ചും അറിവുള്ളവനായിരിക്കും എന്നർത്ഥം ശശി ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രസ്വരൂപമാണ് പറയുന്നത് എന്നതിനെ കാണിക്കുന്നതാണ് സസത്തെ ധരിച്ചയാൾ എന്നർത്ഥം സസം എന്ന് പറഞ്ഞാൽ മുയൽ മുയലിനെ ധരിച്ചയാൾ നമ്മൾ ഈ ശശാങ്കൻ എന്നൊക്കെ ചന്ദ്ര ചന്ദ്രന് പര്യായമുണ്ട് ശശത്തിൻ്റെ അംഗത്തോട് കൂടിയവൻ എന്നർത്ഥം അപ്പോൾ പൗർണമിയുടെ ചന്ദ്രന് നമ്മൾ നോക്കിയാൽ ഒരു കറുത്ത നിറത്തെ കാണാം അത് ശശ ശശത്തിൻ്റെ മുയലിനെ പോലെയാണെന്നാണ് പറയുന്നത് ചിലർ വ്യത്യാസമായിട്ട് മാനിനെ പോലെയാണെന്നും പറയുന്നുണ്ട് ഏണാങ്കാനനെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചന്ദ്രൻ തന്നെ ഈ ചില ഭാഗങ്ങളിൽ മാനിനെ പോലെയാണ് എന്ന് മൃത്തുർ മൃഗാംഗേ മൃഗേ മൃഗത്തിൻ്റെ അംഗത്തോടു കൂടിയവൻ മൃഗത്തിൽ നിൽക്കുമ്പോൾ മകരത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മൃഗാംഗേ മൃഗേ മൃഗാംഗൻ എന്നുള്ളൊരു പേരുണ്ട് മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന് എന്നർത്ഥമാണ് അർത്ഥം അപ്പോൾ മാ മാനന്റെ അംഗമാണെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു ശശാങ്കമാണ് ശശാങ്കരാണ് മുയൽ രംഗത്തോടു കൂടിയതാണെന്നും ഒക്കെ പറയുന്നു അതൊക്കെ ഭാവനാജനകമായതുകൊണ്ട് രണ്ടും ചന്ദ്രൻ്റെ പര്യായമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അർത്ഥം ഇവിടെ ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് മനസ്സിലാക്കിയാൽ മതി മൃദുവാക്ക് മൃദുവായ വാക്കുകളെ പറയുന്നവനായിരിക്കും നമ്മൾ മുമ്പ് ഏതോ ഒരു ശ്ലോകത്തിൽ വാക്കിൻ്റെ ഗുണങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട് മാധുര്യം അക്ഷരം വ്യക്തി പദവ്യക്തിജ സുസ്വരാഹ സ്ഥൈര്യം ദൃഢതരത്വഞ്ച ഷടേതേ വചസോ ഗുണാഹ നല്ല മൃദുവായ വാക്കായിരിക്കും നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പരുഷമായ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ളതായ വാക്കുകൾ പ്രയോഗിക്കുന്നവനാണ് പരുഷവാക്ക് എന്നാൽ മൃദുവാക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്തോഷം ജനിപ്പിക്കുന്നതായ വിധത്തിലുള്ള വാക്കുകളെ പ്രയോഗി പ്രയോഗിക്കുന്നവനായിരിക്കുന്ന അർത്ഥം ശാന്ത സ്വഭാവശീലനായിരിക്കും ശാന്തത്വം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് സൗമ്യമായ വാക്കുകളെ പറയുന്നവനായിരിക്കും ശുഭദൃക്ക് നല്ല ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയവനും ആയിരിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നതായ ശ്ലോകത്തിൽ അടുത്ത് പറയാൻ പോകുന്നത് ചൊവ്വയുടെ ആകൃതി വിശേഷങ്ങളാണ് അതിൽ ചൊവ്വയുടെ ആകൃതി പറയുന്ന അവസരത്തിൽ തരുണമൂർത്തി എന്നാണ് പറഞ്ഞത് അതിൽ ക്രൂരദൃക്ക് എന്നുള്ളതിന് ദശാധ്യായികാരൻ വ്യാഖ്യാനിച്ചത് കുജസ്യ ദൃഷ്ടയിൽ അശുഭത്വം സൂചിതം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ചൊവ്വാദൃഷ്ടി കൊണ്ട് അശുഭത്വത്തെ കാണിക്കുന്നതാണ് അതുകൊണ്ട് ദോഷഫലമാണ് ഉണ്ടാവുക എന്ന് ദശാധ്യായികാരൻ സൂചിപ്പിച്ചെങ്കിലും ഇവിടെ ശുഭദൃക്ക് എന്നുള്ള ചന്ദ്രന് ദശാധ്യായികാരനൊന്നും പറയാതെ പോയതാ അപ്പോൾ നമ്മൾ ക്രൂരദൃക്ക് എന്ന് ഇവിടെ പ്രയോഗിച്ചത് കൊണ്ട് അത് ദോഷമായിട്ടാണെങ്കിൽ ഇവിടെ ചന്ദ്രദൃഷ്ടി ശുഭായിട്ടും പറയാം എന്നൊരു അർത്ഥം ധ്വനിക്കുന്നത് ദശാധ്യായികാരൻ്റെ അഭിപ്രായത്തെ നമ്മൾ കടമെടുത്താൽ എന്നർത്ഥം പക്ഷേ മുക്തുവാദ ചന്ദ്രഭവനം എന്ന് പറയുന്നുണ്ട് ചന്ദ്രഭവനത്തിലേക്കുള്ള ചന്ദ്രദൃഷ്ടി മാത്രമാണ് ഗുണം എന്ന് ഒക്കെ വേറെ ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ചന്ദ്രദൃഷ്ടി ഫലത്തിൽ സാരാവലിയിൽ നല്ല ഫലമാണ് പറഞ്ഞിട്ടുള്ളത് മാർദവ ജലപണ്യവാൻ ഭവതി എന്നൊക്കെ ചന്ദ്രദൃഷ്ടിക്ക് ചന്ദ്രേക്ഷിതേ വിലഗ്നേ മാർദവ ജലപണ്യവാൻ ഭവതി അതിൽ ദോഷഫലങ്ങളൊന്നും പറഞ്ഞില്ല മൃദുത്വം ഉണ്ടാവും ജലമയമായ വസ്തുക്കൾ വിൽക്കുന്നയാളായിരിക്കും എന്നൊക്കെ നല്ല ഫലങ്ങൾ തന്നെയാണ് ചന്ദ്രനെ കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ചന്ദ്രദൃഷ്ടി വളരെ ദോഷമുള്ളതല്ല ചന്ദ്രദൃഷ്ടിക്കും എവിടെയൊക്കെയോ ചില ശുഭത്വമുണ്ട് എന്നുള്ളതായ ഒരു സൂചന ഈ പ്രമാണത്തിൽ നിന്ന് നമുക്ക് സിദ്ധിക്കുന്നു ഇതേ പ്രമാണത്തെ സാരാവലീകാരൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നമുക്ക് ഇവിടെ പരിശോധിക്കാം സൗമ്യ കാന്തവിലോചനോ മധുരവാഗ്ഗൗര കൃശാങ്കോ യുവ പ്രാംശു സൂക്ഷ്മനികുഞ്ചിതാസിതകച പ്രാജ്ഞോ മൃദുസാത്വിക ചാരുർവാതകഭാത്മക പ്രിയസുഖോ രക്തൈകസാരോ ഘൃണീ വൃദ്ധസ്ത്രീഷു രതശ്ചലോതി സുഭഗ ചിത്രാംബരശ്ചന്ദ്രമാ ഒന്നുകൂടി ചെല്ലാം സൗമ്യ കാന്തവിലോചനോ मधुर वाग्गौर कृषङ्गो प्रांशु सूक्ष्मनिकुञ्जिदासितगज प्राज्ञो मृदुः सात्विक चारुर्वादकभात्मक प्रियसुखो रक्तैकसारो घृणी सुभग चित्राम्बरश्चन्द्रमा സൗമ്യ കാന്തവിലോചനോ മധുരവാക് ഗൗര കൃശാംഗോ യുവ പ്രാംശു സൂക്ഷ്മ നികുഞ്ചിത അസിതകജ പ്രാജ്ഞോ മൃദു സാത്വിക ചാരുർവാതകഭാത്മക പ്രിയസുഖോ രക്തൈകസാരോ ഘൃണി വൃദ്ധ സ്ത്രീഷു രതശ്ച രഥ ചലോതി സുഭഗ ചിത്രാംബര ചന്ദ്രമാ എന്നാണ് സാരാവലീകാരൻ അതിന് പറഞ്ഞിട്ടുള്ളത് സൗമ്യനായിരിക്കും നല്ല കാന്തിയുള്ള ആളായിരിക്കും നല്ല തേജസ് ഉണ്ടാവും എന്നർത്ഥം നല്ല ഭംഗിയുള്ളതായ കണ്ണുകളോട് കൂടിയവനായിരിക്കും അത് ഒരു പദമായിട്ട് എടുക്കുകയാണെങ്കിൽ സുന്ദരമായ ഭംഗിയോടുകൂടിയ കണ്ണുകളോട് കൂടിയവൻ എന്ന് അർത്ഥത്തെയും ഗ്രഹിക്കാം മധുരവാക്ക് മധുരമായ വാക്കുകളെ പറയുന്നവനായിരിക്കും മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ വാക്കിനെ പ്രയോഗിക്കുന്നവനായിരിക്കും അർത്ഥം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പ്രത്യേകിച്ച് കർക്കടക രാശിക്കൊക്കെ ദൈവജ്ഞൻ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കണം അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അത് വളരെ ഭംഗിയായി സമാധാനത്തോടു കൂടിയിട്ടും അപ്പോൾ ദോഷഫലമായിരിക്കാം പറയുന്നത് പറയുന്ന ദോഷഫലത്തെ മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാവാത്ത വിധത്തിൽ അവതരിപ്പിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ അപവാദമായിരിക്കാം എന്നാലും വൈധവ്യയോഗം ഉണ്ടാവുന്നു പറഞ്ഞു ആദ്യ ഭർത്താവ് മരിക്കുന്നോ പുനർ പുനർവിവാഹ ലക്ഷണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ ഭർത്താവിനെ കൊന്ന കഥകളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നില്ലേ അത് പിന്നെ ജ്യോത്സ്യൻ്റെ വാക്ക് കേട്ടിട്ടാണെന്ന് നോക്കാം പറയുന്നുണ്ട് അതിലെത്ര എത്ര കണ്ട് കാര്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും പിന്നെ നമ്മളെ വാക്കിനനുസരിച്ച് മറ്റേ ആൾ പ്രവർത്തിക്കുകയല്ല ഇങ്ങനെയൊക്കെ യോഗങ്ങളുണ്ട് ഈ യോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന വിധത്തിൽ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിവാഹ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് എന്തായാലും രണ്ടാമത് വിവാഹം കഴിക്കും അതുകൊണ്ട് ആദ്യത്തെ ആൾ നിലനിൽക്കില്ല അല്ലെങ്കിൽ അയാളെ തട്ടിക്കളയണമെന്നൊന്നും അതെന്തായാലും പറയാൻ സാധ്യതയല്ല എന്തായാലും പിന്നെ വളരെ മധുരമായ രീതിയിൽ വേണം ദോഷഫലങ്ങളാണെങ്കിലും അവതരിപ്പിക്കാൻ അർത്ഥം അപ്പോൾ നല്ല മധുരവാക്കായിരിക്കും അതുകൊണ്ടൊക്കെയാണ് ദൈവജ്ഞൻ എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ളത് അത് കർക്കടക രാശിക്ക് പറഞ്ഞ ഫലമാണ് ചന്ദ്രൻ്റെ ഫലമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത് ദൈവജ്ഞന്മാരൊക്കെ നല്ല മധുരമായിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കണം കാരണം നമ്മളെന്നും വാദം നസ്തദാത്മനീകരണ സ്ത്രൈലോക്യ ദീപോ രവി എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നല്ല വാക്കുകളെ പറയുന്ന ആളുകളായിരിക്കണം നല്ല വാക്കുകളെ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് നിത്യവും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അപ്പോൾ മധുരമായ വാക്കായിരിക്കണം മധുരവാഗൗര കൃശാങ്കോ യുവ കൃശാങ്കൻ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് യുവാവായിരിക്കും അപ്പോൾ എന്ത് കാര്യവും ചെയ്യാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരു പ്രായവും അദ്ദേഹത്തിന് ഉണ്ടാവുന്ന അർത്ഥം പ്രാംശു സൂക്ഷ്മ നികുഞ്ചിതാസിത കച അസിതമായ കചത്തോടു കൂടിയവനായിരിക്കും പ്രാംശു എന്ന് പറഞ്ഞാൽ അപരുഷ ശരീര എന്ന പരുക്കനല്ലാത്ത നല്ല മൃദുവായ ശരീരമായിരിക്കും നല്ല എണ്ണമയമുള്ള ശരീരം അതിൽ പരുക്കനല്ലാത്തത് എന്നർത്ഥം മിനുസുള്ള ശരീരമായിരിക്കും സ്നിഗ്ധത കൂടിയ ശരീരമായിരിക്കും കഫപ്രകൃതിയാണെന്ന് മറ്റൊരു ദിക്കിൽ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്നിഗ്ധമായ ശരീരത്തോടു കൂടിയ കൊഴുപ്പുള്ള ശരീരത്തോടു കൂടിയവനായിരിക്കും അർത്ഥം അസിതഗജ നല്ല കറുത്ത മുടിയോട് കൂടിയവനായിരിക്കും പ്രാജ്ഞ അതിനർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞു മൃദു സാത്വിക മൃദുവായ പ്രകൃതിയായിരിക്കും ഇപ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ ചിന്തിക്കുമ്പം ചന്ദ്രനെ കൊണ്ട് പറഞ്ഞത് വാഴയാണ് പറഞ്ഞ് വാഴയാണ് ചന്ദ്രനെ കൊണ്ട് പറഞ്ഞ മരം ഉള്ളിലധികം കട്ടിയില്ലാത്തത് വളരെ സോഫ്റ്റായിട്ടുള്ളത് മൃദുവായിട്ടുള്ളത് അപ്പോൾ ഒരു മൃദുത്വം എല്ലാത്തിലും ഒരു മാർദ്ദവമായ സ്വഭാവം ചന്ദ്രനിൽ നിലനിൽക്കുന്നത് അതാണ് മൃദു മൃദു സാത്വിക സാത്വികനായിരിക്കും ഈ ഗുണവിശേഷം ചിന്തിക്കുമ്പോൾ അതിൽ ചന്ദ്രാർക്ക ജീവാജ്ഞസിതൗ കുജാർക്കി യഥാക്രമം സത്വരജസ്തമാംസി ചന്ദ്ര അർക്ക ജീവാജ്ഞസിതൗ ചന്ദ്ര അർക്ക ജീവാഹ ചന്ദ്രനും അർക്കനും ജീവൻ എന്ന് പറഞ്ഞാൽ വ്യാഴവും ഇവർ സാത്വികമായ സ്വഭാവത്തിൻ്റെ ആളുകളാണ് ഞ സീതവും ഞനും സിതനും ബുധനും ശുക്രനും രജോഗുണപ്രധാനം ആണ് കുജാർക്കി ചൊവ്വയും ആർക്കിയും ശനിയും തമോ ഗുണപ്രധാനമായ സ്വഭാവ വിശേഷത്തെ കാണിക്കുന്നവരുമാണ് ഇവിടെ ചന്ദ്രന് പ്രത്യേകം സാത്വികൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സാത്വിക സത്യദയാസ്ഥിരത്വം സത്യാർജവം സത്വാർജവം ബ്രാഹ്മണ ദേവഭക്തി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറ്റേതോ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സാത്വികനായിരിക്കും അർത്ഥം ചാരുർവാതകഭാത്മക ചാരുവായ വാത കഭാത്മകമായ പ്രകൃതിയായിരിക്കും അർത്ഥം അപ്പോൾ വാദത്തിൻ്റെയും കഫത്തിൻ്റെയും അധികമായ പ്രകൃതം ഉണ്ടാവുമെന്ന് ഇവിടെയും പറയപ്പെട്ടു പ്രിയസുഖോ സുഖത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും സുഖം വേണം എന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവം ഉണ്ടാവും രക്തൈകസാരോഹൃണി രക്തൈകസാര രക്തൈകസാരനായിരിക്കുന്ന അർത്ഥം ഘൃണി ഘൃണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയല്ല ആളായിരിക്കും അർത്ഥം ഈ അഘൃണി എന്ന് പറഞ്ഞാൽ ദയല്ലാത്ത ക്രൂരമായ സ്വഭാവത്തോടു കൂടിയത് ഘൃണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ കൂടുതലുള്ള ആളായിരിക്കുന്ന അർത്ഥം പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സ്വഭാവമായി ചന്ദ്രൻ ഉണ്ടാവുക ജലമയമാണ് മാർദ്ദവമാണ് സാത്വികമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അലിഞ്ഞു പോകും പെട്ടെന്ന് മറ്റൊരാളെ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്തു കൊടുക്കുന്നൊക്കെ സ്വഭാവം ചന്ദ്രനിൽ പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം വൃദ്ധ സ്ത്രീഷു രഥസ്ഥ വൃദ്ധ സ്ത്രീകളോട് ആളായിരിക്കും അതുപോലെ രണ്ട് മൂന്ന് കാര്യത്തിലാണ് വൃദ്ധസ്ത്രീകളോട് താല്പര്യം കൂടി വരിക വൃദ്ധസ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ താല്പര്യമുള്ള ആളുകളുമായിരിക്കാം ഇപ്പോൾ വൃദ്ധസാധനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ആവാമല്ലോ അത്തരത്തിലൊക്കെയുള്ള ആളുകളെയും ചന്ദ്രൻ കൊണ്ട് ചിന്തിക്കാം എന്നർത്ഥം ചഞ്ചല ചിത്തനായിരിക്കും ചപലനായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടാവുന്ന സംയുജ്യതയെ ചന്ദ്രവത്ത് എന്നൊക്കെ കർക്കടക രാശിക്ക് പറയപ്പെട്ടിട്ടുണ്ട് ചന്ദ്രന് പറയപ്പെട്ട ഫലങ്ങൾ തന്നെയാണ് കർക്കടക രാശിക്ക് പറയപ്പെട്ടതെന്ന് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുക അതായത് കറുത്ത പക്ഷം മുതൽ ഇങ്ങനെ ഓരോ ദിവസവും സ്വഭാവം മാറി മാറി മാറി മാറി വന്ന് പൗർണമിയും അമാവാസിയും ഒക്കെ ഇങ്ങനെ മാറി മാറി വരികയാണല്ലോ സ്ഥിരമായ സ്വഭാവം ഇല്ലാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ചിന്തിക്കുമ്പം അത് സ്ഥിരമാണോ അല്ലെങ്കിൽ അസ്ഥിരമാണോ എന്നുള്ള ചിന്തയൊക്കെ വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ ബന്ധമാണെങ്കിൽ അത് ഒരിക്കലും സ്ഥിരമായിരിക്കില്ല അത് അസ്ഥിരമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിസുഭക അതിസുഭകനായിരിക്കും ഈ സുഭകൻ എന്ന് പറഞ്ഞാൽ സർവജനസമ്മതം എന്ന അർത്ഥം സർവജനങ്ങളാലും പ്രശംസിക്കപ്പെടുന്ന സർവജനങ്ങളും സമ്മതിക്കുന്ന വിധത്തിലുള്ള ഒരു സർവജനസമ്മതനായ വ്യക്തിയായിരിക്കും അർത്ഥം ചിത്രാംബരശ്ചന്ദ്രമാ ചിത്രാംബരം അമ്പരം വസ്ത്രം ചിത്രവർണ്ണത്തോടു കൂടിയ വസ്ത്രങ്ങൾ ആണ് ചന്ദ്രൻ പറഞ്ഞത് ഈ ചിത്രവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാവർണ്ണങ്ങൾ കൂടിയതെന്ന് ഒരു ഭാഗത്ത് പറയപ്പെട്ടു ചിത്രവർണ്ണം എന്ന് പറഞ്ഞാൽ വെളുപ്പ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഈ പ്രശ്നമാർഗത്തിൽ വസ്ത്രത്തിൻ്റെ ചില ചിന്ത ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ട് ഇന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് ഒരാൾ കയറി വരാൻ സാധ്യതയുണ്ട് ഈ പ്രശ്നത്തിനിടയ്ക്ക് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ട് ഭാനോഹോ കൗസുംഭവാസ സിതവസനധര ധര ഗൗര രക്തവാസാഹ അത് സിതവസനധര അവിടെ വെളുത്ത വസ്ത്രങ്ങളാണ് ചന്ദ്രന് പറയപ്പെട്ടിട്ടുള്ളത് ആഗമം പ്രശ്നകാലേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രശ്നത്തിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അത് നിമിത്തമൊക്കെ ആയിട്ട് പിന്നെ കേന്ദ്രത്തിലൊക്കെ നിൽക്കുന്ന ഗ്രഹമാണ് വളരെ ബലവാനാണെങ്കിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരാൾ ഈ പ്രശ്നത്തിനിടയ്ക്ക് കയറി വരാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നൊക്കെ പറയേണ്ട സാഹചര്യത്തിലേക്ക് ഉപയോഗിക്കുന്നു അവിടെ ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് വെളുത്ത വസ്ത്രത്തെയുമാണ് അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പ്രമാണങ്ങൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ സൂര്യന് ഹോറയിൽ പറയപ്പെട്ട വിഷയങ്ങളും സാരാവലിയിൽ പറയപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചന്ദ്രനെ നമുക്ക് ഇഷ്ടംപോലെ പറയാനുണ്ട് പല ഗ്രന്ഥങ്ങളിലും പലതായി ചന്ദ്രന് സ്വഭാവ വിശേഷങ്ങളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് മുന്നേ നമ്മൾ തുടങ്ങി വെച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് ദശാധ്യായ വിഷയങ്ങളും പിന്നെ ഹോറയുടെ ഭാഗങ്ങളും സാരാവലിയാണ് പ്രതിപാദിച്ചത് ഇവിടെയും അതുകൊണ്ട് ഹോറയുടെ വിഷയവും ദശാധ്യായികാരൻ പറഞ്ഞ പ്രത്യേകമായ ചില കാര്യങ്ങളും സാരാവലിയുടെ ഫലവും പറഞ്ഞ് തൽക്കാലം ഇന്നത്തെ വിഷയം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം